ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സിനിമയിലും ആൽബത്തിലൊക്കെ വന്ന ഒരു ബീച്ചിനെ പറ്റിയിട്ടുള്ളതാണ് ആ ബീച്ചിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഏകദേശം ഇപ്പം നമ്മൾ ആ ബീച്ചിൽ തന്നെ ഇരിക്കുന്നത് ആ ബീച്ചിന്റെ വിശേഷങ്ങളുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത് ബീച്ച് ഏതാണെന്നല്ലേ ബീച്ച് ഏതാണെന്ന് ഞാൻ ഇതേ പറഞ്ഞുതരാം നമ്മുടെ അഴീക്കോട് മുനക്കൽ ബീച്ചാണ് അതായത് മുസ്ലിസ് ബീച്ച് എന്ന് പറയുന്ന അഴീക്കോട് മുനക്കൽ ബീച്ച് ഒരുപാട് സിനിമയിലും ഒരുപാട് ആൽബത്തിലൊക്കെ വന്ന ഒരു ബീച്ചാണ് നമുക്ക് ആ ബീച്ചിന്റെ എല്ലാ വിശേഷങ്ങളും നല്ല വെടിപ്പായിട്ട് നമുക്ക് നോക്കാം അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഈ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് നേരെ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ഷെയർ ബട്ടൺ അമർത്താൻ മറക്കരുത് അപ്പൊ നേരെ വീഡിയോയിലോട്ട് കേസ് അപ്പൊ നമ്മ ബീച്ചില് ഇപ്പൊ ഏകദേശം അഞ്ച് ഇരുപതായി അഞ്ച് ഇരുപതിന് ഏകദേശം വന്നപ്പോ ബീച്ചിലെ തിരക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഏഴ് ദിവസം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഏകദേശം അത്യാവശ്യ തിരക്കുകളൊക്കെ ഉണ്ട് ഇവിടെ രണ്ടമാര് നമ്മുടെ ടീമാണ് കപ്പലിനെ അയച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മളെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വൈസ് സെഫീറാണ് കപ്പലിന്റെ കഴിച്ച് ഞാനപ്പോൾ അഴീക്കോട് ബീച്ചിലെ ചൂളമരങ്ങളുടെ ഇടയിൽ കൂടിയാണ് ഞാൻ ഞാൻ കൊണ്ടിരിക്കുന്നത് എന്നത് എൻ്റെ ബാക്കിൽ എനിക്ക് കാണാൻ പറ്റുന്നതാണ് ഒരുപാട് ചൂളമരങ്ങൾ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഏഹ് അഴീക്കോട് ബീച്ചിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ചൂളമരത്തിൻ്റെ ഭംഗി അത് ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ചൂള മരത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു പോകാനും അതിന്റെ കാറ്റുകളും രാത്രി അതിന്റെ വിസിലുകളും കേൾക്കാൻ ഒരുപാട് നല്ല രസമാണ് ഒരുപാട് ആൽബങ്ങളിൽ ഒരുപാട് ആൽബങ്ങളിലും സിനിമകളിലും ഉള്ള മെയിൻ ലൊക്കേഷനായി മാറിയിരിക്കുകയാണ് അഴീക്കോട് മുനക്കൽ ബീച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും എന്തൊരു ഭംഗിയാണെന്നൊക്കെ ചൂളം വരെ ഇങ്ങനെ കാണാനും അപ്പം അതിൻ്റെ ഇടയിൽ നേരെ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് അത് ഒരു സർവകലാശാലയൊക്കെ വരെയാണ് മറ്റേ കടലിനെ കുറിച്ച് പഠിക്കാനും അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ഏതോ എന്തോ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ നമ്മുടെ കൂടെ വന്ന രണ്ടാൾക്കാർ ഇവിടെ ആടി ചൂളമരത്തിൽ ആടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടുത്തെ ഒരു പ്രധാന വിനോദമാണ് ഇവിടുത്തെ ഒരു ആചാരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ആര് വന്ന് ഇവിടെ വന്നാൽ ഇങ്ങനെ കാണിക്കാറുണ്ട് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഇതൊരു ആഫ്രിക്കൻ സംസ്കാരമായിട്ടാണ് എനിക്ക് തോ തോന്നിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരുപാട് കാഴ്ചക്കാരൊക്കെ വന്നും പുറത്തുനിന്നും നാട്ടുകാരും എല്ലാവരും വന്ന് ഇവിടെയൊക്കെ പല സ്ഥലത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് ഇപ്പം ഇത് ചൂളമരത്തിൻ്റെ കാഴ്ച ഇത്രയേ ഉള്ളൂ ഇതാ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചൂളമരം വളരെ അടിപൊളിയാണ് ഇവിടുത്തെ ഇവിടെ ഇനി ഇതുവരെ അഴീക്കോട് മുണക്കിൽ ബീച്ച് വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം ഇവിടുത്തെ ചൂളമരവും പാർക്കും ഇവിടുത്തെ ഫുഡിങ് എല്ലാം കണ്ട് അടിച്ചോടിച്ച് പോകാം അപ്പോൾ നേരെ ഇനി നമുക്ക് പോകണം ബീച്ചിൽ കേട്ടോ ബീച്ചിൽ തിരക്കും ബീച്ചിൽ കുറെ കാറ്റടിക്കുന്നതുകൊണ്ട് നമ്മുടെ സൗണ്ട് ഒന്നും ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് നേരെ ബീച്ചിലോട്ട് പോകാം അപ്പോൾ നമ്മൾ നേരെ ചൂളമരത്തിന്റെ ഇടയിൽ കൂടെ അടുത്ത സ്റ്റെപ്പായി നമ്മൾ ബീച്ചിലോട്ടാണ് നമ്മൾ നടന്നു പോണത് ബീച്ചിലോട്ട് നമ്മൾ നടക്കുകയാണ് ബീച്ചിലോട്ട് നടന്നു പോവുകയാണ് ബീച്ചിലോട്ട് നടക്കുമ്പോൾ ഇങ്ങനെയാണ് ബീച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഈ പ്ലേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അതായത് നമ്മുടെ അമർ അക്ബർ ലാസ്റ്റത്തെ ഒരു സീനില്ലേ ആ പാട്ട് പാടേണ്ടിരിക്കുന്ന ഓടിപ്പോണ സീൻ അതാണ് ആ നമ്പർ പറഞ്ഞാൽ പറഞ്ഞാൽ ഓടിപ്പോ പാട്ട് രണ്ട് വരി പാട്ട് പാടിത്താന്ന് പറഞ്ഞാൽ അതാണ് ഈ ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ ബീച്ചിലേക്ക് വരുന്ന ഒരു സീനാണ് ബീച്ചിലേക്ക് വരുമ്പോൾ തന്നെ നേരെ കാണാവുന്ന അപകടം ഇരിക്കണം കടലിൽ മുങ്ങും കേട്ടോ അതായത് ഇതിൻ്റെ ബീച്ചിൽ കയറി നടന്നാല് കുളിക്കാനൊക്കെ ഇറങ്ങിയാൽ അപകടം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാണിച്ചു വെച്ചിരുന്നത് അപ്പോൾ സൂക്ഷിക്കുക കുളിക്കാൻ പറ്റുമോ എന്നുള്ളതും എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ആവശ്യമില്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യൻ ചുമന്നൊക്കെ തുടങ്ങി അസ്തമയത്തിന് വേണ്ടിയിരിക്കുന്നു ഇരിക്കുന്നു എന്തൊരു ഭംഗിയാണല്ലോ അസ്തമയ സൂര്യനെ കാണാൻ അപ്പം നേരെ നമ്മൾ ബീച്ചിൻ്റെ വക്ക് പിടിച്ച് ഇങ്ങനെ പോണേന് അത്യാവശ്യം നല്ല പിള്ളേർ കുട്ടികൾ അമ്മമാർ പിന്നെ ഫാമിലീസ് കുറേ പേര് അവരൊക്കെ വന്ന് സാധനങ്ങൾ അടിച്ചു കളിക്കാണ് പിള്ളേരൊക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പലുണ്ട് കച്ചവടക്കാരൊക്കെ കപ്പലുണ്ട് വിൽക്കുന്ന ഐസ്ക്രീം കച്ചവടക്കാർ ഐസ്ക്രീം വിൽക്കുകയാണ് നിങ്ങൾ ഏകദേശം വിശേഷങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ബീച്ചിലെ ഏറ്റവും മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇവിടത്തുള്ള പുൽമുട്ടാണ് പുൽമുട്ടിലോട്ടാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ നടക്കാനുണ്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരെ ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ള പുൽമുട്ട് പുൽമുട്ടിൻ്റെ അവിടെയാണെങ്കിൽ നല്ല അതിമനോഹരമായ അപ്പുറത്തെ മുനമ്പ മുനക്കൽ ബീച്ച് കാണാം പിന്നെ മുനമ്പത്തെ പുൽമുട്ട് കാണാം ഹാർബർ കാണാം പിന്നെയാണെങ്കിൽ കുറേ ചീനോലകൾ കാണാം ബോട്ടുകൾ കടലിൽ പോയിക്കുന്നത് കാണാം പിള്ളേരൊക്കെ ആണെങ്കിൽ കുറേ പട്ടങ്ങളൊക്കെ പറപ്പിച്ച് അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ് പിള്ളേരുടെ ഒരു കളികൾ ഒരുപാട് പട്ടങ്ങളുണ്ട് പിള്ളേർ പൊളിച്ചോണ്ടിരിക്കുകയാണ് പട്ടമൊക്കെ പറപ്പിച്ച് കടലിന്റെ ഉള്ളിലോട്ട് അമ്മ പോയിട്ടില്ല അപ്പൊ നമുക്ക് കടലിന്റെ ഉള്ളിലേക്ക് എന്ന് വെച്ചാൽ അങ്ങനെ ആഞ്ഞിറങ്ങണമൊന്നുമില്ല കടൽ ഇപ്പൊ ഏകദേശം അത്യാവശ്യം നോർമലൊക്കെ ആയിട്ടാണ് തിരകളൊക്കെ വരുന്നത് ഇതാണ് കടലിന്റെ തിരകൾ നമ്മളിപ്പോ പുൽമുട്ടിലോട്ട് നടന്ന് നടക്കുന്നതിന്റെ ഇടയിൽ എടുക്കുന്ന ഒരു ദൃശ്യമാണിത് നമ്മളിപ്പോ നടന്നു നടന്ന് നമ്മ പുൽമുട്ടിന്റെ അവിടെ ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പുൽമുട്ട് നമ്മൾ നടന്ന് നടന്നെത്തിക്കൊണ്ടിരിക്കുന്ന പുൽമുട്ട് ആ കാണുന്നതാണ് അവിടെ നമ്മുടെ പാറകളൊക്കെ തീറ്റ് അപ്പൊ ആ കാണുന്നതാണ് മോനമ്പത്തെ മുട്ട് മോനമ്പം ബീച്ചും മോനമ്പം പുൽമുട്ടൊക്കെ ആ കാണുന്നതാണ് പിന്നെ ഇവിടെ കുറെ കയറുമ്പോൾ തന്നെ ചീഞ്ഞ വലകളും കാര്യങ്ങളും അല്ലാണ്ട് നേരെ അപ്പം അങ്ങോട്ട് കയറാം അപ്പോൾ കേസ് നമ്മൾ നേരെ പുൽമൂട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പുൽമൂട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മ പിറകിലായിട്ട് ചീന ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊനമ്പം ഇവിടെ കയറിയപ്പോ തന്നെ ഇതേപ്പോൾ ഒരു ചേട്ടൻ ചീന ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഏകദേശം പൊക്കാറ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് ചോദിച്ചു നോക്കാം പനാറ് കണ്ടാന്ന് ചോദിക്കാം ഇതിപ്പോ തന്നെ പൊക്കുന്ന് പറയാം അങ്ങനെ നമുക്ക് പൊക്കണ കാഴ്ച ഒന്ന് കണ്ടിട്ട് പോവാം ഇപ്പൊ ആ ചേട്ടൻ്റെ നമ്മുടെ ചീന പൊക്കാൻ പോണേ അന്നത്തെ പോലൊക്കെ ഒന്നല്ല ഇപ്പോൾ ബൈക്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനുള്ളൊരു തോന്നണത് മീനൊന്നുമില്ല അതുകൊണ്ട് മീനൊന്നുമില്ല മീനൊന്നും കിട്ടിയില്ല അതേപോലെ തന്നെ താത്ത അപ്പൊ അവൻ അപ്പൊ ഇപ്പൊ ചേട്ടൻ ചീനല്ല പൊക്കിയപ്പോ ആ മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് അത് വീണ്ടും അത് അവിടെ ഇട്ടേക്കാണ് ആ മീൻ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ നമ്മൾ നേരെ മുട്ടിന്റെ ഏറ്റവും എൻഡറിലോട്ട് നമ്മൾ എൻഡിലോട്ട് നമ്മൾ പോകണേന് ഇവിടെ ആണെങ്കിൽ കുറെ ബൈക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ബൈക്ക് ഇവിടെ വെച്ചാൽ മതി എടുത്ത് നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പുലിമുട്ടിന്റെ എൻഡിലോട്ടാണ് നമ്മൾ പോണത് പണ്ടത്തെ ഇത്രയേ ഉണ്ടായുള്ളൂ പക്ഷെ കുറച്ചും കൂടി ഇത് നീളം കൂട്ടി ഇപ്പൊ അവിടം വരെ ആക്കി അപ്പൊ നമ്മുടെ അസ്തമയ സൂര്യൻ നോക്കി എന്ത് ഭംഗിയിലാണ് ഇപ്പൊ ചോര ചോരക്കളർ ആവാറായി നമ്മൾ പഴയ പുൽമുട്ടിൻ്റെ അവിടെ നിന്ന് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്തതിലോട്ട് നമ്മൾ ചാടി വേണ്ട നമ്മ സിനിമയിലൊക്കെ കാണുന്ന പോലെ പണ്ട് പണ്ട് റോക്കായിരുന്നു അത് ഇത് പാറക്കഷ്ണങ്ങളായിരുന്നു ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കോൺക്രീറ്റ് പീസുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പുലിമുട്ട് ഉപയോഗം എന്തിനാന്ന് വെച്ചാൽ തിരമാലയുടെ പവർ കുറക്കാനും പിന്നെ അതിൻ്റെ തീരത്തുള്ള വീടുകളൊക്കെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് പുൽമുട്ടുകൾ നിർമ്മിക്കുന്നതാണ് എൻ്റെ ഒരു അറിവ് ഇതിൻ്റെ ചുറ്റും നോക്കിയാൽ ചൂണ്ടിടുന്ന കുറേ പിള്ളേരും കുറേ കാഴ്ചകളൊക്കെയാണ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് മുനമ്പമ ഹാർബറിലോട്ട് മീനായിട്ട് കയറുന്ന ബോട്ടുകളും എല്ലാം ഈ വഴിയാണ് പോകുന്നത് നമ്മൾ ആ കണ്ടോട്ടിരിക്കുന്ന ആ രണ്ട് ബോട്ടുകളും കടലിലൊക്കെ പോയി മീൻ പിടിച്ച് മുനമ്പ ഹാർബറിലോട്ട് മീൻ കൊടുക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചൂണ്ടിരുന്ന പിള്ളേരുടെ ഒരു അടിപൊളി ഒരു മീൻ കിട്ടിയിട്ടുണ്ട് ആ മീൻ നമുക്കൊന്ന് കാണാം മീനെ കാണാൻ പോകുന്നത് മീനൊന്നും ഇപ്പൊ കാണിച്ചു മീനിപ്പോൾ കാണാം എന്ത് പേരാണ് വാഴ വാഴ്മീൻ പറഞ്ഞ വലിയൊരു മീനാണ് അവർക്ക് കിട്ടിയത് ഐ മീൻ അവർ നമ്മൾ എത്തുമ്പോഴത്തേന് മുമ്പ് അവർ അവർ മറ്റേ സേഫാക്കി വല പോലത്തെ ഒരു സാധനത്തിൽ ഇട്ട് ചാടിപ്പോകില്ല പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ എൻഡിങ്ങിലാണെങ്കിൽ ഫുള്ള് ചൂണ്ടിടുന്ന വിഷ്വൽസാണ് കാണാൻ പറ്റുന്നത് ശബ്ദമായി ഇങ്ങനെ ചൂണ്ടയിടുന്ന വിഷ്വൽസാണ് കൊടുക്കുക നേരെ കാണുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുനമ്പം മുനക്കൽ ബീച്ചാണത് ഞാൻ നേരെ ഇങ്ങനെ പോയി നേരെ Cherai beach Kuzhupilly beach Vypin island പിന്നെ എൻ്റെ സൈഡിലേക്ക് നേരെ പോയി വേണം മുൻപ് ഹാർബർ കഴി മുനമ്പം കയറി പോകുന്നത് ഇങ്ങനെ നേരെ പോവാം പുറംകടൽ ആ കാര്യങ്ങളൊക്കെ പോകാം ഇതിൻ്റെ മുകളിലത്തെ കാഴ്ച നിങ്ങൾ കാണണം എന്താ സൺസെറ്റ് കാണിക്കാനായിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കറക്റ്റായിട്ടില്ല നമ്മ വന്ന കരകള് ഇപ്പൊ പുൽമുട്ടൻ്റെയൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇനി അടുത്ത വേണ്ട പാർക്ക് പിന്നെ കവാടം ഇതൊക്കെയാണ് നമ്മൾ ബീച്ചിലെ കാണുക അതിൻ്റെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ മീനെ പിടിച്ചവരുടെ കൂടെ കുറച്ച് നേരം നമ്മൾ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് മീൻ പിടിക്കണം നമ്മൾ കുറച്ച് നേരം ഇതാണ് നമ്മൾ നേരത്തെ മീൻ പിടിച്ച നമ്മളെ അവർ ഏകദേശം ചൂണ്ടിട്ടിട്ട് പിന്നെ മീനൊന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നത് ഷബീറാണെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് മീനിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ അടുത്ത് ചൂണ്ട എടുക്കുകയാണ് കൂരി കൊത്തണ് പക്ഷെ കൂരി പിടിക്കണില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഇവരെ കുറച്ച് നേരത്തൊരു ഫിഷിങ് ഹണ്ടും കൂടി നമുക്ക് നോക്കാം ഒരു കാഴ്ച ഞാൻ കാണിച്ചിട്ടാ അതായത് ഇവരൊക്കെ നല്ല അടിപൊളി ചൂണ്ടയൊക്കെ ഇട്ടിട്ടത് ഇപ്പം ആ ചേട്ടനാണെങ്കിൽ സൂപ്പർ ചൂണ്ട ഈ ചേട്ടനായാലും സൂപ്പർ ചൂണ്ട ആ ചേട്ടൻ സൂപ്പർ പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ചേട്ടൻ നിൽക്കുന്നുണ്ട് ചുമ്മാ ഒരു ടങ്കീസ് മാത്രം വലിച്ചിട്ട് അല്ല ആർക്കാണ് മീൻ കിട്ടുന്നത് നമുക്ക് നോക്കാം ആ ചേട്ടൻ നമുക്ക് സൂക്ഷിച്ച് നോക്കിയേക്കാം വെറൊരു ടങ്കീസ് വലിച്ചിട്ടിട്ടുള്ളൂ പുള്ളി കയ്യിലാണ് പിടിച്ചേക്കുന്നത് അപ്പം നമ്മൾ നേരെ അടുത്ത് നമ്മൾ കാണാനുള്ളത് ഇവിടെ കുറെ പാർക്കുകളുണ്ട് പാർക്കുകളിലൊക്കെ ഒരു സീനാണ് ഇപ്പോൾ വൈകിട്ടായി കുറച്ച് ക്ലിയർ ചെയ്യുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി പാർക്കുകൾ പിന്നെ വലിയൊരു സ്റ്റേജൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മുട്ടിന്റെ അവിടെ നിന്ന് നേരെ സൈഡ് റോഡ് പിടിക്കുമ്പോൾ ഒരു നല്ലൊരു മനോഹരമായ കാഴ്ച കാണാനുള്ളത് ഏതാന്ന് വെച്ചാല് ഈ കാണുന്ന ഒരു കാഴ്ചകളാണ് ഈ കാഴ്ച നിങ്ങൾ കണ്ടോക്കെ എന്ത് രസമുള്ള ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചീഞ്ഞാല് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചകളാണ് ഇപ്പൊ ഒന്നും ആരും ഇട്ടിട്ടില്ല ചിലവര് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ചീഞ്ഞ പോലെ മുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പൂർത്തിയാക്കുക മീനുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് കണ്ടത് ബാക്കി എല്ലാത്തിലും കാലിയായിട്ട് ചിലവരിത് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പണ്ടത്തെ സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ഒരു അപ്ഗ്രേഡ് വന്നേക്കുന്നത് വെച്ചാൽ എല്ലാവരും ബൈക്കിൻ്റെ മിഷനും വെച്ചാണ് ഈ സംഭവം ഓപ്പറേറ്റ് ചെയ്യണം ഞാൻ ഇപ്പോൾ കാണിച്ചാൽ കണ്ടത് ഓക്കെ ബൈക്ക് കണ്ട ബൈക്കിൻ്റെ ബൈക്ക് വെച്ചിട്ട് അതിൻ്റെ കയറ് ഇതാ വീലിൻ്റെ അവിടെ വെച്ചിട്ട് അവര് അപ്ഗ്രേഡിങ് ആണ് ഇപ്പോൾ വന്നേക്കുന്നത് കണ്ടുകൊള്ളൂ കൺകുളിർക്കെ കാണാൻ പറ്റിയ ഒരു കാഴ്ചയാണ് അതൊക്കെ ഈവനിങ് സമയത്ത് വന്നാൽ മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ ഈ ഒരു ചീന വലയുടെയൊക്കെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഭംഗി അത് ഉപയോഗം അതെല്ലാം കൂടി വർക്കിംഗ് ആയിരുന്നെങ്കിൽ നല്ല അധികം നല്ല ഭംഗിയായിരുന്നു ഗേസ് അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് തിരിച്ചെത്തിയത് നമ്മൾ പാർക്കുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് അപ്പോൾ നിങ്ങൾ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ കുറച്ച് പാർക്കുകളൊക്കെ അപ്പോൾ പാർക്കിലേക്ക് അടക്കണേ മുമ്പായിട്ട് രാത്രിയായി നല്ല കാൽ കാൽനടപ്പാതകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം അവിടെയൊക്കെ ഞാൻ പറഞ്ഞ പാർക്കുകൾ പിന്നെ മറ്റു സഞ്ചാരികളൊക്കെ വന്നിരിക്കാൻ പറ്റിയ റെസ്റ്റ് എടുക്കാൻ പറ്റിയ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ നല്ല നല്ല മനോഹരമായ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് പോസ്റ്ററിലൊക്കെ ഏകദേശം ലക്ഷ്മി ജ്വല്ലറിയുടെ പരസ്യങ്ങളാണ് കൊടുത്തേക്കുന്നത് കൊടുങ്ങല്ലൂരിൽ ഏറ്റവും കൂടുതൽ എന്തായാലും പരസ്യം ലക്ഷ്മി ജ്വല്ലറിയുടെയൊക്കെ തന്നെ ആയിരിക്കും ചൂളമരത്തിൻ്റെ മനോഹാരിതയും അതിനെല്ലാം നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാഴ്ച നമുക്ക് അഴീക്കോട് മുഴക്കൽപ്പിച്ച് കാണാൻ പറ്റിയത് അപ്പം നമ്മളിത് അതിൻ്റെ പാർക്കിങ്ങിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഏകദേശം വന്നേക്കുന്നത് ഇപ്പോൾ ആ ഭാഗത്തായിട്ട് കുറേ കഫ്തേരിയകൾ ഉണ്ടാവും പിന്നെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ പിന്നെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും ഇവിടെ ഉണ്ട് അഴീക്കോട് വെച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് മെസ്സിയും റൊണാൾഡോ ഒക്കെ ഇവിടെ കിടന്ന് തല്ലുടിക്കുന്നത് നിന്നെ ഞാൻ കണ്ടത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ് അപ്പം നമ്മൾ മുനക്കൽ ബീച്ചിൻ്റെ കവാടത്തിലെത്താറായി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചിൽഡ്രൻസ് പാർക്ക് അവിടെയാണ് ചിൽഡ്രൻസ് പാർക്ക് ഇതാക്കുന്നത് ഇനി ഇവിടെ മനോഹരമായ ഒരു രൂപം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊറോണക്കെതിരായിട്ടുള്ള ഒന്ന് കണ്ടിട്ട് നമുക്ക് പോവാം അപ്പോൾ ഇരുട്ടായതുകൊണ്ട് ആദ്യം വരില്ല എന്താ ഉദ്ദേശിക്കണമെന്നുള്ളത് മാസ്ക് വെക്കണം അത് വെക്കണം മറ്റേ പറ്റിയതാണ് അപ്പം നമുക്ക് നേരെ നമ്മളെ പടിവാതിക്കലെത്തി ഇരിക്കുകയാണ് നമുക്കപ്പോൾ വീഡിയോ എൻ്റെ ഇപ്പോൾ സഹായി നമുക്ക് കഴിഞ്ഞ ദിവസം അതേ കണ്ട ടൈപ്പ് മുസ്ലിസ് ഹെറിറ്റേജ് പൈതൃക പദ്ധതി തന്നെ ഉള്ളതാണ് ഇത് മുസ്ലിസ് ഹൈക്കോട് ബീച്ച് ഇതിനെ പറ്റിയിട്ടുള്ളൊരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ അറബിക്കടലിൻ്റെ തീരത്തുള്ള തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഏറ്റവും വലിയ ബീച്ചുകളിലൊന്നാണ് മുനക്കൽ ബീച്ച് ഞാൻ ഫുള്ളും വായിക്കാൻ എന്നെക്കൊണ്ട് പറ്റൂല അപ്പോൾ നമ്മൾ അഴീക്കോട് ബീച്ചിനെ കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അപ്പോൾ നിങ്ങൾ രാത്രിയായി വീഡിയോ ഒന്നും ക്ലിയർ ഒന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ